السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا وحبيبنا مصطفى محمد صلى الله عليه وآله وصحبه أجمعين സംഭവബഹുലമായ വ്യക്തിപരമായും സാമൂഹികമായും രാഷ്ട്രീയമായും താഴ്ചകളുടെയും ഉയർച്ചകളുടെയും ഒരു വർഷം കൂടെ പിന്നിട്ട് മറ്റൊരു പുതുവത്സരത്തെ വരവേൽക്കുവാനുള്ള ശ്രമ ഒരുക്കത്തിലാണ് സമൂഹം പുതുവത്സരം പലവർക്കും പല സമയങ്ങളിലാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായി ഹിജറ കലണ്ടറിനെ അവലംബിക്കുന്നതുകൊണ്ട് പുതുവത്സരമായി മുഹറമത്തെയാണ് കാണുന്നത് സൗരവർഷത്തെ അവലംബിച്ച് സമൂഹത്തിൻ്റെ ജീവിതത്തെ ബന്ധപ്പെടുന്ന കലണ്ടർ എന്ന അടിസ്ഥാനത്തിൽ ജനുവരി ഒന്ന് പുതുവത്സര ദിനമായി ആചരിക്കാറുണ്ട് സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ പക്ഷേ ഈ പ്രാവശ്യത്തെ പുതുവത്സര ആഘോഷത്തിന് മങ്ങലേൽക്കുമെന്ന് നമുക്കൊക്കെ അറിയാം കാരണം ഗവൺമെന്റിന്റെ ലോക്ക് വീണിട്ടുണ്ട് ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു സാഹചര്യമുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു പുതിയ വർഷം കൂടെ കടന്നു വരുമ്പോൾ മറ്റൊരു വർഷം പിന്നിടുമ്പോൾ വ്യക്തിപരമായും സംസ്ഥാന സ്റ്റേറ്റ് ലെവലിലും അതുപോലെ തന്നെ നാഷണൽ ലെവലിലും ദേശീയ അന്തർദേശീയ ലെവലിലൊക്കെ ചിന്തിക്കുമ്പോൾ മനുഷ്യരാവുന്ന നമ്മെ ചിന്തിപ്പിക്കാൻ പോന്ന അവനെ വിചാരപ്പെടുത്തുന്ന അവൻ്റെ ജീവിതത്തിലെ ഭാവിയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായ ധാരാളം പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നൊരു വർഷമാണ് കഴിഞ്ഞു പോകുന്നത് മിനിറ്റ് സെക്കൻഡുകൾ മിനിറ്റുകളും മിനിറ്റുകൾ മണിക്കൂറുകളും മണിക്കൂറുകൾ ദിവസവും ദിവസങ്ങൾ ആഴ്ചകളും ആഴ്ചകൾ മാസങ്ങളും മാസങ്ങളും വർഷവുമായി മാറുന്ന കാലം ഈ കാലത്തെ പിടിച്ച് വിശുദ്ധ ഇസ്ലാം സത്യം ചെയ്ത് ഖുർആാനിൽ സത്യം ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും വല്ല ഇന്നൽ ഇൻസാൻ ലഫി ഹുസുർ ഇല്ലല്ലദീന ആമനു അമിലു സ്വാലിഹാത്ത് വിശുദ്ധ ഖുർആാനിൽ നമുക്കൊക്കെ സുപരിചിതമാണ് കാലത്തെയാണ് അള്ളാഹു സത്യം ചെയ്യുന്നത് കാലത്തിന്റെ മഹത്വം കൊണ്ടാണ് സത്യം ചെയ്യുന്നത് മറ്റൊന്ന് കാലം മനുഷ്യന്റെ ജീവിതത്തിൽ നൽകുന്ന പാഠങ്ങൾ ചെറുതല്ല ഓരോ മിനിറ്റുകളും ഓരോ സമയങ്ങളും ഓരോ വർഷങ്ങളും വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട് അതുകൊണ്ട് പരാജിതനാരാണ് വിജയി ആരാണ് പരാജയപ്പെടാൻ എങ്ങനെ സാധിക്കുമെന്നൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ധാരാളം സംഭവങ്ങൾ ഓരോ വർഷങ്ങളിലും ഓരോ സമയങ്ങളിലും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അന്തർദേശീയമായി ചിന്തിക്കുമ്പോൾ സന്തോഷകരമായ ധാരാളം കാഴ്ചകൾ നാം കണ്ടു മനുഷ്യരെ വിഭജിച്ചുകൊണ്ട് അധികാരത്തിൽ പിടിച്ചു തൂങ്ങാൻ ശ്രമം നടത്തിയ ട്രംപിന്റെ പതനവും ബൈഡന്റെ അധികാര അധികാരത്തിലേക്കുള്ള വരവും ലോകം ആഘോഷിച്ചതാണ് അതേ അമേരിക്കക്കാർക്ക് ദുഃഖിക്കാനും ലോകത്തിന് അഭിമാനിക്കാനും പറ്റിയ മറ്റൊരു സംഭവം ലോകത്തുണ്ടായിട്ടുണ്ട് കാരണം പതിറ്റാണ്ടുകളോളം അഫ്ഗാനിലെ ജനങ്ങളെ അടക്കി ഭരിച്ച് എന്തെല്ലാമോ ആ ജനതയ്ക്ക് കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തവർ അവസാനം തോറ്റു തൊപ്പിയിട്ട് കീഴടങ്ങിയിട്ട് ലോക പോലീസിന്റെ മൃഗം മുഖം വികൃദ്ധമായ ലോകത്ത് മുഴുവനും വഷളായ മറ്റൊരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ പാഠങ്ങളാണിത് നമ്മുടെ രാജ്യത്തേക്ക് ഇങ്ങോട്ട് പോരുമ്പോൾ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന ലോകത്തിന് എപ്പോഴും മാതൃകയാവുന്ന ഒരു രാജ്യം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവസാനിച്ച് ഇരുപത്തിരണ്ടിലേക്ക് പോകുമ്പോൾ രാജ്യസ്നേഹികളായ മഹാഭൂരിപക്ഷം ജനങ്ങളെയും ജനങ്ങൾക്കും പ്രയാസം സൃഷ്ടിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് നമുക്കറിയാം ജനാധിപത്യത്തിന് വല്ലാതെ മുറിവേറ്റൊരു വർഷമാണിത് മതസ്വാതന്ത്ര്യത്തിന് മുറിവേറ്റ വർഷമാണിത് പ്രത്യേകിച്ച് ഡിസംബർ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഒരു വർഷത്തിന്റെ അവസാന സമയം ആ അവസാന സമയങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേട്ട വാർത്തകൾ നമ്മെ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്താണ് സഹോദരന്മാരെ ജനാധിപത്യം എന്ന് പറയുന്നത് അല്ലെ ഇവിടെ പ്രാദേശിക പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് രാജ്യത്തെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്റെയും പ്രതിനിധികളായി ജനാധിപത്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞയക്കുന്ന പാർലമെന്റ് മെമ്പർമാർക്ക് ആ പാർലമെന്റ് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് എഴുപതാണ്ട് പിന്നിട്ട പാർലമെന്റ് ഈ പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ ജനാധിപത്യം ഒരു അലങ്കാരമായി മാറിയ വർഷമാണ് ഈ വർഷം അത് പറയാനുള്ള കാരണം എന്താണ് പറയാനുള്ള കാരണം നിരവധി സംവാദങ്ങൾക്കും അതുപോലെ ചർച്ചകൾക്കും മണിക്കൂറുകൾ നീണ്ട സംവാദങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു ഒരു കേന്ദ്രമാണ് ജനാധിപത്യ കേന്ദ്രമാണ് എങ്കിൽ നമ്മുടെ രാജ്യത്ത് പാർലമെന്റിൽ ഈ കഴിഞ്ഞ അവസാനിച്ച പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിൽ എത്ര ബില്ലുകളാണ് പാസാക്കിയെടുത്തത് പാർലമെന്റ് ആവശ്യമുണ്ടോ സഹോദരന്മാരെ കോടാനക്കോടി പണം ചെലവഴിച്ചുകൊണ്ട് ആധുനിക കൊട്ടാരങ്ങളെ വെല്ലുന്ന പൗരാണിക കൊട്ടാരങ്ങളെ വെല്ലുന്ന ഒരു പുതിയ പാർലമെന്റ് മന്ദിരം എന്തിനാണ് പണി കഴിക്കുന്നത് എന്ന് പോലും ഇന്ത്യ രാജ്യത്തെ ചിന്തിക്കുന്ന തലമുറ ചോദിച്ചാൽ അത് തെറ്റാകുമോ കാരണം പതിനെട്ടിൽ നിന്ന് ഇരുപത്തൊന്നിലേക്ക് വിവാഹപ്രായം ചേഞ്ച് ചെയ്യുന്നതിന് ന്യായങ്ങളുണ്ടാകും പക്ഷേ ആ ന്യായങ്ങൾ അതുപോലെ ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത് ധാരാളം ബില്ലുകൾ ഒരു ചർച്ചക്കും അവസരം കൊടുക്കാതെ ഈ രാജ്യത്തെ രാജ്യത്തിന്റെ ഭരണ കേന്ദ്രങ്ങളെ നേർവഴിക്ക് നടത്താൻ ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ അംഗങ്ങൾക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ അവസരം കൊടുക്കാതെ ജനാധിപത്യത്തിന്റെ മുറിവേറ്റ ജനാധിപത്യം എന്നുള്ളത് കേവലം ആലങ്കാരികമായ ജനാധിപത്യത്തിന്റെ പേരിൽ ഏകാധിപത്യം നടപ്പാക്കുന്ന ഒരു പാർലമെന്റാണ് നമ്മുടെ എങ്കിൽ പാർട്ടി ഓഫീസുകളിൽ നിന്ന് ബില്ല് പാസാക്കിയാൽ പോരെ എന്ന് ചോദിക്കുന്നവർ ചോദിക്കൂലേ സഹോദരൻ ഇത്ര പ്രയാസമുണ്ടോ ദിവസങ്ങളോളം ഓരോ മിനിറ്റിലും നമ്മുടെ പാർലമെന്റ് ചലിക്കണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ ചെലവഴിക്കണം അത്രയൊന്നും സാമ്പത്തിക ബാധ്യത ഈ രാജ്യത്തിന്റെ ഖജനാവിനുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ ഇവിടെ തീർച്ചയായും നമുക്ക് നമുക്ക് ബാധ്യതയുണ്ട് ഒരു കാര്യം കൂടെ പറയാം ജനാധിപത്യത്തിന് മുറിവേറ്റ മറ്റൊന്നും മതസ്വാതന്ത്ര്യത്തിന് മുറിവേറ്റിരിക്കുന്നു കാരണം ഈ കഴിഞ്ഞ ദിവസമാണല്ലോ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലെ ധർമ്മ സദൻസിൽ വെച്ചുകൊണ്ട് അഥവാ മത പാർലമെന്റ് ഈ മത പാർലമെന്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരിക ലോക മത പാർലമെന്റിൽ പ്രസംഗിച്ച ചിക്കാഗോയിലും ന്യൂയോർക്കിലും പ്രസംഗിച്ച ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും ഹൈന്ദവ ആചാര്യനായിരുന്ന അല്ലെ ഒരു വലിയൊരു വിഭാഗം നവോത്ഥാന നായകനായിട്ട് കാണുന്ന നമുക്കറിയാം വിവേകാനന്ദ സ്വാമിയെയാണ് ഓർമ്മ വരിക ലോക മത സമ്മേളനത്തിൽ പാർലമെന്റിൽ മാനവികതയെക്കുറിച്ചും ഇതര മതസ്ഥരോടുള്ള സ്നേഹത്തെക്കുറിച്ചും പ്രസംഗിച്ച വിവേകാനന്ദ മണ്ണിൽ നിന്നാണ് മത പാർലമെന്റ് എന്ന പേരിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെ ഈ രാജ്യത്തെ പട്ടാളക്കാരും പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും മുഴുവൻ ആളുകളും ആയുധമെടുത്ത് അവരെ ഇല്ലായ്മ ചെയ്ത് കൊന്നൊടുക്കണം റോഹിംഗ്യൻ അഥവാ മ്യാൻമാറിൽ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾക്കെതിരെ അവിടുത്തെ പട്ടാളം ചെയ്തതുപോലെ എന്ന് പരസ്യമായി പ്രസംഗിച്ചത് ലോകം കണ്ടതാണ് നാം മനസ്സിലാക്കണം ഈ വർഷത്തിന്റെ അവസാന ഘട്ടത്തിലുണ്ടായ ഒരു ആകസ്മികമായ സംഭവമല്ല ഇത് ഈ വർഷത്തിന്റെ അവസാനത്തിൽ ക്രിസ്തുമസ് ആഘോഷം നടക്കുമ്പോൾ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി ചർച്ചുകൾ ആക്രമിക്കപ്പെട്ടു നിരവധി സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടു എന്തിന്റെ പേരിലായാലും നമ്മുടെ രാജ്യം മതസ്വാതന്ത്ര്യത്തിന് മുറിവേറ്റ് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് എന്നൊരു ചോദ്യം പ്രസക്തമാണ് പക്ഷേ ഒരു സന്തോഷമുണ്ട് ഈ ഇരുളിനടിയിലെയും ജ്വലിച്ചു നിൽക്കുന്ന ഒരു വെളിച്ചമുണ്ട് ആ വെളിച്ചം എന്താണെന്നറിയോ അത് കർഷക സമരത്തിന്റെ വിജയം തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അധികാരി വർഗത്തിന്റെ അന്ധമായ അന്ധമായ അല്ലെങ്കിൽ കാഴ്ചപ്പാടില്ലാത്ത ഒരിക്കലും തിരുത്താൻ തയ്യാറില്ലെന്ന് ആയിരം വട്ടം പറഞ്ഞു പറഞ്ഞ് അവസാനം തിരുത്തേണ്ടി വന്ന കർഷക ബില്ലു കർഷക ബില്ലുകൾ നമ്മൾ ആലോചിച്ചു നോക്കൂ ഇത് വലിയൊരു പാഠമാണ് നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് നമ്മുടെ രാജ്യം ജനാധിപത്യം മുറിവേറ്റിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് മതസ്വാതന്ത്ര്യം മുറിവേറ്റിരിക്കുകയാണ് ഇതിനെ പരിഹരിക്കാനുള്ള വഴി എന്താണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നോക്കിക്കുത്തിയാവുന്ന ആളുകൾക്ക് ആളുകൾക്കെതിരെ ശക്തമായ പ്രതിപക്ഷ ഐക്യം ഉണ്ടാവണം സഹോദരന്മാരെ കർഷക സമരത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണ് കാരണം വിവിധ ആശയമുള്ള കർഷക ഗ്രൂപ്പുകൾ ഒന്നിച്ചു നിന്ന് ഒരു വർഷത്തിലേറെ കാലം തണുപ്പും ചൂടും വകവെക്കാതെ വർഗത്തിന്റെ നിരന്തരമുള്ള പ്രലോഭനങ്ങൾക്ക് ചെവി കൊടുക്കാതെ ആ കർഷകരെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തിന് ഒരിക്കലും ഒരിക്കലും വകവെച്ചു കൊടുക്കാതെ അതിനൊന്നും വശം വതരാവാതെ ഐക്യത്തിന്റെയും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും കലാപവിരുദ്ധമായ സമരം ആഗോളവൽക്കരണ കാലത്തിലും പ്രസക്തിയുണ്ടെന്ന് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ രാജ്യത്തിൽ നിന്നൊരു റോൾ മോഡൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാജ്യം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കാണാൻ ഈ വർഷത്തെ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ജ്വലിക്കുന്ന വിളക്കുമാടമാകുന്ന കർഷക സമരത്തിൽ നിന്ന് രാജ്യത്തിന്റെ ശത്രുക്കളെ ചെറുത്തു തോൽപ്പിക്കാൻ എല്ലാവരും ഒന്നിക്കണമെന്നൊരു മെസ്സേജ് ഉണ്ട് ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ കേരളത്തിലേക്ക് പോരുമ്പോഴുള്ള അവസ്ഥ എന്താണ് സന്തോഷകരമായ രൂപത്തിലല്ല രണ്ടായിരത്തി ഒന്ന് എന്നാണ് സമാപിക്കുന്നത് സന്തോഷിക്കാൻ വകുപ്പില്ലെന്ന് പറയുന്നില്ല കാരണം മഹാമാരിക്കാലത്തും പ്രളയകാലത്തും ലോകത്തിന്റെ മുന്നിൽ കേരള കേരള മോഡൽ എന്ന് പറയുന്ന പെരുമ നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയായിരിക്കും അതൊക്കെ ഉണ്ടാകുമ്പോഴും ഈ ഇടെ കേട്ട ചില വാർത്തകൾ രക്ഷിതാക്കളെ ചിന്തിക്കണം കൗമാരപ്രായക്കാരാകുന്ന വളർന്നു വരുന്ന നമ്മുടെ യുവതയുടെ നമ്മുടെ മക്കളുടെ നമ്മുടെ അനുജന്മാരുടെ ഭാവി എന്താണ് എന്ന് മലയാള നാട്ടിൽ നിന്ന് ചിന്തിക്കണം ഇന്ത്യ രാജ്യത്തെ കൊച്ചു സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തില് ഈ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മദ്യമൊഴുക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ദയനീയമായ അവസ്ഥ കിഴക്കമ്പലത്ത് ഉണ്ടായ അല്ലെ കമ്പനി തൊഴിലാളികളിൽ ഉണ്ടായ കലാപം എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ലഹരിക്കടിമപ്പെട്ട് സമൂഹത്തിന്റെ കലാപമായിരുന്നു സംഘട്ടനമായിരുന്നു നമ്മെ നെടുക്കിയതാണെങ്കിൽ അത് ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപതിൽ ലോക്ക്ഡൌൺ കാലയളവിൽ കേസുകൾ കുറവാണെങ്കിലും മൂവായിരത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് കിലോ കഞ്ചാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഒന്ന് അവസാനിക്കുമ്പോഴേക്കും മൂവായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കിലോ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് പിടിച്ച കഞ്ചാവിന്റെ കഥയല്ല പറയുന്നത് പിടിക്കാതെ പോയ കഞ്ചാവിന്റെ കഥ പറയണം കഞ്ചാവിനെക്കാളും അപകടമു അപകടമുള്ള പിടിക്കാതെ പോയ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളും കൗമാരപ്രക്കാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കഞ്ചാവുകൾ നമ്മുടെ നാടിന് നൊടുക്കൊടുക്കുന്ന സന്ദേശം എന്താണ് കേരളത്തിൽ ഈയിടെയുണ്ടായ അതിക്രൂരമായ കൊലപാതകങ്ങൾ പരിശോധിക്കൂ എല്ലാത്തിന്റെ പിന്നിലും മദ്യം ഒരു വില്ലനായി നമുക്ക് കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ക്രിസ്തുമസിന്റെ ദിവസത്തിൽ മാത്രം എഴുപത്തി ഒമ്പത് കോടി രൂപയുടെ മധ്യമാണ് മലയാളികൾ കുടിച്ചു തീർത്തതെങ്കിൽ എന്താണ് അതിന്റെ കൗരവം എന്നറിയോ നിങ്ങൾ രണ്ടായിരം പാവപ്പെട്ട ദരിദ്രർക്ക് അഞ്ചു ലക്ഷം രൂപക്ക് വീട് വെക്കാൻ മാത്രം പോന്ന ധനത്തിന്റെ ഒരു ധനമാണ് ആ ധനം സമ്പത്താണ് ആ സമ്പത്ത് അത് കേവലം ഒരു ഒരൊറ്റ രാത്രി കൊണ്ടാണെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ് കേരളം വിദ്യാഭ്യാസപരമായും സാമൂഹികമായും ആരോഗ്യപരമായൊക്കെ വികസിക്കുന്നു എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് ആപേക്ഷികമായിട്ടായിരിക്കും ഈ ഒരു സാഹചര്യത്തിലൂടെ ഒരു പുതിയ വർഷം മുന്നോട്ട് വരുമ്പോൾ വിചാരങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ഇത് ഞാൻ സംസ്ഥാനത്തെ പൊതുവായ കാഴ്ചപ്പാടാണ് പറഞ്ഞതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വർഷം കടന്നു പോകുമ്പോഴുള്ള അവസ്ഥ എന്താണ് ശരിക്ക് ചിന്തിക്കേണ്ട ഒരു സമയമല്ലേ കാലത്തെ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആയുസ് തിരിച്ചു പോകുമ്പോൾ ഒരു പുതിയ വർഷം കടന്നു വരുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു അതിനു മുന്നേ ഒരു പക്ഷേ മരണം സംഭവിക്കാം പക്ഷേ കടന്നു വരുന്ന ഒരു വർഷത്തെ എല്ലാ അർത്ഥത്തിലും അഭിമാനമുള്ളതാക്കി മാറ്റണമെങ്കിൽ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കണ്ടേ നമുക്ക് നമുക്ക് അള്ളാഹു നൽകിയ ആയുസ് ഈ ഒരു വർഷത്തിനിടയിൽ മരിച്ചുപോയ നാൽപ്പതിനായിരത്തിലേറെ ആളുകൾ കേരളത്തിൽ കോവിഡ് മാത്രം ബാധിച്ച് മരിച്ചിട്ടുണ്ട് അനേകം ചെറുപ്പക്കാർ അംഗവൈകല്യം സംഭവിച്ച അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ട് എത്രയോ യുവാക്കളും യുവതികളും മാരകമായ ക്യാൻസർ നിർണയിക്കപ്പെട്ട മാറാവ്യാധിയായ നിർണയ സമയത്ത് പോലും മാറില്ലെന്ന് ഉറപ്പുള്ള രോഗത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ അതൊന്നുമില്ലാതെ ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ ഞാൻ എന്നോടുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ടോ എനിക്ക് എൻ്റെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ടോ എൻ്റെ ഞാൻ എനിക്കുള്ള എനിക്ക് എൻ്റെ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും കൈയാടുമ്പോ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നാം നിർവഹിച്ചിട്ടുണ്ടോ ഈ കഴിഞ്ഞ സന്തോഷകരമായ ഒരു സാഹചര്യത്തിൽ അപ്പുറത്ത് ഒരു വർഷമാണോ നമുക്ക് വരുന്നതല്ല വയസ്സ് കൂടുന്തോറും ആരോഗ്യം കുറയുകയാണ് വയസ്സ് കൂടുന്തോറും നമ്മുടെ ബുദ്ധിയുടെ മികവ് കുറയുകയാണ് വയസ്സ് കൂടുന്തോറും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വർദ്ധിച്ചു വരികയാണ് വയസ്സ് കൂടുന്തോറും നമ്മുടെ നന്മ ചെയ്യാനുള്ള ആവതും ആരോഗ്യവും ഒക്കെ നമുക്ക് കുറഞ്ഞു വരികയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇനി എത്ര കാലം ജീവിക്കും ഈ ഒരു വർഷക്കാലത്ത് മരണത്തിന്റെ പട്ടികയിൽ ലിസ്റ്റ് ചേർത്തപ്പെട്ടവരിൽ അടുത്ത വർഷം ഞാൻ ഉണ്ടാകുമോ ഇല്ലേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഒരു വർഷം പിന്നിടുമ്പോ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഹാസിബു അം വസിനു അം നിങ്ങളുടെ ജീവിതത്തെ സ്വന്തം വിചാരണ ചെയ്യാൻ പറ്റിയ നല്ല സമയമാണിത് നമ്മുടെ വ്യാപാരം ബിസിനസ് കച്ചവടമൊക്കെ നടത്തുന്നുണ്ട് നഷ്ടക്കച്ചവടക്കാരുടെ അവസ്ഥ പരിശോധിച്ചാൽ എന്താണ് അതിന്റെ അവസ്ഥ നമുക്കറിയാം നഷ്ടക്കച്ചവടക്കാര് മുഴുവനും കച്ചവടം തുടങ്ങിയിട്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് മാത്രം നോക്കിപ്പോയ ആളുകളായിരിക്കും ഒരു വർഷം കച്ചവടം കഴിയുമ്പോൾ ഒരു ആഴ്ച കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഒരു ആറ് മാസം കഴിയുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ തന്റെ ബിസിനസ്സും കച്ചവടവും ഒക്കെ കൃത്യമായി മോണിറ്ററിംഗ് നടത്തി അവലോകനം നടത്തി കുറവുകളും ന്യൂനതകളും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവനിക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ ജീവിതമെന്ന കച്ചവടത്തെക്കാളും വലിയൊരു കച്ചവടമുണ്ടോ സഹോദര എല്ലാ കച്ചവടവും നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ് എല്ലാ സംരംഭങ്ങളും നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ് പഠനമായാലും അങ്ങനെ തന്നെ വിദ്യാഭ്യാസമായാലും അങ്ങനെ തന്നെ ആയുസ്സിനെ ഒരു വർഷം കഴിയുമ്പോൾ അറിവ് കൂടിയിട്ടുണ്ടോ വിദ്യാഭ്യാസം കൂടിയിട്ടുണ്ടോ ഉള്ളത് കുറഞ്ഞതാണോ എന്ന് ചിന്തിക്കാൻ പറ്റിയ നല്ല ഒരു സമയമാണ് ഈ പുതുവത്സര രാത്രിയും അതുപോലെ തന്നെ പകലുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു പറഞ്ഞു വന്നത് ഏതായിരുന്നാലും വളരെ ചിന്തിക്കാൻ പറ്റിയ നല്ലൊരു സമയം സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റിയ സമയം ഭാവിയെ കൂടുതൽ നന്മയുടെ വഴിയിൽ കരുപിടിപ്പിക്കാൻ പറ്റിയ നല്ല സമയം ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആഹ്റദ് അബാനാനി അലഹമുല്ലാഹി റബിൻ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു